ആരംഭിക്കും أعوذ بالله السميع العليم من الشيطان الرجيم رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون കഴിഞ്ഞ ഖുർആൻ ലേണിംഗ് സീരീസ് മൊഡ്യൂളിൽ നാൽപ്പത്തി നാലാമത്തെ ആയത്തിൽ ഇസ്രായേൽ സന്തതികളോട് അള്ളാഹു സുബാനുതാര അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അനുസരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ തുടർച്ചയാണ് അതില് അപ്പൊ നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങൾ സ്വയം നന്മ ചെയ്യാതിരിക്കുകയുമാണോ നിങ്ങൾ നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരാ ചെയ്യുന്നവരായിരിക്കെ നിങ്ങൾക്ക് ബോധമില്ലേ നിങ്ങൾ വേദഗ്രന്ഥം കിതാബ് അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾ തിലാവത്ത് ചെയ്തുകൊണ്ടിരിക്കും أنهم ملاقو ربهم وأنهم إليه راجعون استعينوا بالصبر والصلاة است- استعانة ഖുർആനില് ഓപ്പണിംഗ് ചാപ്റ്റർ തുടക്കത്തിലുള്ള ആരംഭത്തിലുള്ള അധ്യായം ഏതാണ് അൽ ഫാത്തിഹ അൽ ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹുവിനോട് ഒരു പ്രതിജ്ഞ വാങ്ങുന്നുണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ആ പ്രതിജ്ഞാവാചകം ഏതാണ് അതെ അതെ അതെ നിന്നെ മാത്രം അതെ അപ്പൊ ഇസ്തിആന ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാല് എന്താണ് സഹായം തേടി നിശ്ചയം അത് അതായത് ആ നമസ്കാരം അല്ലെങ്കിൽ സുബുറ് കൊണ്ടും ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടുക എന്നുള്ള ഈ ഉപദേശം ഏഹ് അത് കബീറത്ത് നിശ്ചയം അത് വളരെ ഭയങ്കരമാണ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് വളരെ വലിയ ഒരു ഭാരമാണ് അവർക്ക് എല്ലാവർക്കും എല്ലാ അൽ അള്ളാഹുയിൽ ഭയഭക്തിയുള്ള ആളുകൾക്ക് ഒഴികെ അള്ളാഹുവിൽ ഭയഭക്തിയുള്ള ആളുകൾക്ക് ഒഴികെ നിസ്കാരം എന്ന് പറഞ്ഞാൽ വലിയൊരു കടാപാടാണ് വലിയൊരു ലഗേജ് വലിയൊരു ഭാരമാണ് ബേഡൻ ആണ് നിസ്കാരം അള്ളാഹുവിൽ ഭയഭക്തിയുള്ള ആളുകൾ അള്ളാഹുവിൽ ഖുഷുമുള്ള ആളുകൾക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നൽകുന്ന അള്ളാഹുമായിട്ടുള്ള ഒരു രാജാത്താണ് അപ്പൊ വളരെ സന്തോഷമാണ് പക്ഷെ നിസ്കരിച്ചാലുണ്ടല്ലോ ഏഹ് നിസ്കരിക്കാനുണ്ട് എന്നിട്ടുമില്ല ഏഹ് കടന്നിറങ്ങാൻ സമയമായി അപ്പോൾ സംസ്കരിച്ചില്ല ആ തിരിച്ചിട്ടുമില്ല ഇപ്പോൾ തിരിച്ചും വേണം എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു ഭാരം ഭാരം എന്നുകൊണ്ടല്ല അങ്ങനെ പറയുന്നത് ഒരു ഭാരം തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് നിസ്കരിക്കുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ടുമില്ല ഇപ്പം കേൾക്കാനും ഉണ്ട് ഇപ്പം അങ്ങനെ പറയില്ല ഇഷ്ടമില്ല ഇത് സംബന്ധിച്ച് മുഖാത്തിൽ ബിൻ ഹയ്യാൻ മുഖാത്തിൽ ബിൻ ഹയ്യാൻ അതായത് ആഹ്റം നിങ്ങൾ തേടുന്നുവെങ്കിൽ ത്വലബ് ത്വാലിബ് എന്ന് ത്വാലിബ് ത്വലബ് എന്ന് പറഞ്ഞ തേടിന തേടുന്ന ആള് എന്ത് തിൽമീർ എന്ന് പറഞ്ഞ ആ ഉറക്കെ പറ കുട്ടി ശരിയാണ് വിദ്യാർത്ഥി എന്താണ് വിദ്യാർത്ഥി അപ്പൊ ത്വാരിവ് എന്ന് പറഞ്ഞാൽ തേടുന്ന ആളാണ് വിദ്യ തേടുന്നയാളെ ത്വാരിവ് വിദ്യ തേടുന്ന അർത്ഥത്തിൽ ത്വാലിബ് വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ ഇവിടെ ത്വലബുൽ ആഹ്റ ആഹ്റത്തെ തേടുക ആഹ്റത്തെ ഒരാൾക്ക് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതായത് പരലോകത്ത് നല്ല ജീവിതം പരലോകത്ത് ബാസുരമായ ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതായത് ക്ഷമിക്കുക ക്ഷമ വരുന്നിക്കുക പറന്നുകളുടെ കാര്യം വസ്വലാത്ത് നിസ്കാരത്തിന്റെ കാര്യം നിസ്കരിക്കുന്ന കാര്യത്തിലും അതായത് നിസ്കരിക്കുക പറന്നുകൾ എടുക്കുക അള്ളാഹുവിന്റെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതിലൊക്കെ അത് പാലിക്കുന്ന കാര്യത്തിൽ ക്ഷമ അവലംബിക്കുക അത് പാലിക്കാനും ശ്രമമാണ് മറ്റൊരു അർത്ഥം സ്തഗീനു സ്തഗീനു ബിസ്സബരി വസ്സലാ. നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തരുക എന്ന് പറഞ്ഞത് ഏഹ്? ഇനി ക്ഷമ സ്വബർ എന്നാൽ റമ- ഏഹ്, സൗമ് നോമ്പാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കുർത്തുബി ഇമാം പറയുന്നു കാലൽ കുർത്തുബി വലിഹാദ യുസമ്മ റമദാനു ഷഹ്റ الصبر كما نطق بالحديث الصوم نصف الصبر അതായത് കുർത്തുബി ഇമാം പറയാണ് ഇത് ഇക്കാരണത്താൽ യുസമ്മ റമദാനു ഷഹ്റസ്വബ് യുസമ്മ റമദാൻ റമദാൻ പേര് വെക്കപ്പെട്ടിരിക്കുന്നു റമദാന് പേരുണ്ട് പേര് പറയപ്പെട്ടിരിക്കുന്നു ഷഹ്റുസ്വബ് എന്താണ് ഷഹ്റസ്വബ് എന്ത് പേര് ക്ഷമയുടെ മാസം ഷെഹർ എന്ന് പറയുന്നത് ഷെഹർ എന്ന് മാത്രമാണ് എന്ന് പറഞ്ഞ മാസം ഷെഹർ സബർ ക്ഷമയുടെ സഹനത്തിന്റെ മാസം നമ്മൾ ഭക്ഷണപാനീയങ്ങളൊക്കെ നമുക്ക് അനുവദിക്കപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ പോലും റമലാനിന്റെ പകലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് അള്ളാഹുവിന് വേണ്ടി ത്യജിക്കുന്നു അത് നമ്മൾ ദാഹവും വിശപ്പും വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു അത് ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ക്ഷമിക്കുകയാണ് അപ്പം സഹനം പഠിപ്പിക്കുന്ന ക്ഷമ പഠിപ്പിക്കുന്ന ഒരു മാസമാണ് എന്ത് റമദാൻ അപ്പം അതുകൊണ്ട് റമദാന്റെ ഷഹീർ സ്വബർ എന്ന് പറയാറുണ്ട് ഹദീസ് ഹദീസിൽ വന്നതുപോലെ പറയപ്പെട്ടതുപോലെ അസ്തോമു നിസ്പുസ്തബ് പറയുന്നത് അസ്തോമു നോമ്പ് നിസ്പുസ്തബ് സ്വബിലിന്റെ പകുതിയാണ് ക്ഷമയുടെ പകുതിയാണ് നോമ്പ് പൊന്നോ എന്താണ് ശബ്ദലേഖനം ഈ സ്വബർ എന്നുകൊണ്ട് അപ്പൊ സ്വബർ കൊണ്ട് റമദാൻ അല്ലെങ്കിൽ നോമ്പ് ഉദ്ദേശമാണ് സോമും അതുകൊണ്ട് ഉദ്ദേശമാണ് എന്ന് പറയുന്നത് അൽ മുറാദ് ബിസ്വബർ അൽ കപ്പു അനിൽ മാസി ولهذا قرنه بأداء العبادات فأولاها في أول الصلاة അതായത് സുബർ കൊണ്ടുള്ള ഉദ്ദേശം അൽ കഫു അനിൽ മാസി തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ് സുബർ അപ്പൊ തെറ്റായ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് മദ്യപിക്കണം എന്ന് ചിലപ്പോൾ ആഗ്രഹമുണ്ട് ഉം. അല്ലെങ്കിൽ വിനോദങ്ങള് വിനോദങ്ങള് ഹലാലായ രൂപത്തിലുള്ള വിനോദങ്ങളുണ്ട് പക്ഷെ നഗ്ന നൃത്തം അല്ലെങ്കിൽ അർദ്ധനഗ്നായ സ്ത്രീകൾ അല്ലെങ്കിൽ അർദ്ധനഗ്നരായിട്ടുള്ള അവസ്ഥയിൽ അത് നൃത്തം ഡാൻസ് ഒക്കെ കാണാം അതൊക്കെ അപ്പം കാണാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു കാണാൻ ചിലപ്പോൾ മനസ്സിൽ തോന്നും അപ്പൊ അതിനെന്ത് ചെയ്യാ അത് ക്ഷമിച്ചുകൊണ്ട് ആ താല്പര്യത്തെ അടക്കി നിർത്തിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി അതിനെ മാറ്റി നിർത്തുക അത് ചെയ്യാതിരിക്കുക അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അപ്പൊ എന്താണ് അത് സുബറാണ് ശരി അതും സുബറാണ് അതേപോലെ ഇതിനെ ആരാധനകളും ആയിട്ട് ചേർത്തതാണ് നിസ്കാരത്തെ പ്രവർത്തിക്കുക നിസ്കാരത്തിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് ഏഹ് സുബറിന്റെ ഭാഗമാണ് സുബറിൽ പെടുക ഉമർബിൻ രണ്ടാമത്തെ ഖലീഫ നിങ്ങൾ ഉറക്കെ പറയണ്ട പറയാനുള്ളത് ഞാൻ ഇങ്ങനെ പിന്നെ പിന്നെ ഉറക്കം പറയാനുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ പറഞ്ഞാൽ മതി മിക്കതപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേടിക്കാനൊന്നും ആവശ്യമില്ല ആദ്യത്തെ ഖലീഫ ആരായിരുന്നു അബൂബക്കർ കാലശേഷം പിന്നെ ഫസ്റ്റ് ഖലീഫ ഖലഫ റാഷിദ്ദീങ്ങൾ എന്നറിയപ്പെട്ട നാല് ഖലീഫമാരാണ് അതിൽ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ രണ്ടാമത്തെ ഉമർ മൂന്ന് ഉസ്മാൻ നാല് അലി അലി ശരി ഇപ്പൊ കാല കാല ഉമർ ബിൻ ഖത്താബ് അള്ളാഹു ഉമർ ബിൻ ഖത്താബ് രണ്ടാം ഖലീഫ പറഞ്ഞതായിട്ട് الصبر صبران صبر عند المعصية حسن وأحسن منه الصبر عند محارم الله അതായത് സബർ ക്ഷമ എന്ന രണ്ടിനങ്ങൾ രണ്ടിനങ്ങൾ ഒന്ന് എന്താണ് ദുരന്തങ്ങള് ആപത്തുകള് മാസ്യത്ത് ഏഹ് ഒക്കെ വരുമ്പോ ഉള്ള ക്ഷമയാണ് ഏഹ് وأحسن منه الصبر عند محارم الله ഇനി അള്ളാഹുവിന്റെ നിരോധനങ്ങൾ അള്ളാഹുവിന്റെ മഹാരിമുള്ള മഹാരിമുള്ള നമ്മൾ സുറാത്തുൽ മുസ്തഖീനെ നമ്മളെ കുറിച്ച് പറഞ്ഞ ഹദീസിലെ പറഞ്ഞു അല്ലെ മഹാരിമുള്ള അള്ളാഹുവിന്റെ നിരോധനങ്ങൾ ഹുദൂദുള്ള കഴിഞ്ഞ് മഹാരിമുള്ള പറഞ്ഞു ഏഹ് ഒരു നേരായ ഒരു പാത ഉണ്ട് പിന്നെ രണ്ട് ഭാഗത്ത് ഒരു മതിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാതിലുകളുണ്ട് തട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ ഏഹ് അപ്പൊ അതിലൊന്നും മഹാരിമുള്ളാന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ നിരോധനങ്ങൾ നിരോധന പ്രൊഹിബിഷൻ അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ അത് ഒഴിവാക്കുക എന്നത് ഏറ്റവും ഉത്തമമായ ക്ഷമത അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ മനസ്സ് വെമ്പൽ കൊള്ളും അല്ലെങ്കിൽ ശരീരത്തിന് താല്പര്യം ഉണ്ടാവും ശരീരേച്ഛ ഹവാ ഉന്നസ് ഹവാ ഉന്നസ് ശരീരത്തിന്റെ ഇച്ഛ ദേഹേച്ഛ അത് മനസ്സിന് തോന്നും അത് ശരീരത്തിന് തോന്നും ചെയ്യാവുന്ന പക്ഷെ അത് ശരിയല്ലെന്ന് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്ന് മാറി നിൽക്കണം ശരീരത്തിന്റെ ഇച്ഛ ഉണ്ടെങ്കിലും അതിനെ അടക്കി നിർത്തി ക്ഷമിച്ചുകൊണ്ട് മനസ്സിലായി അപ്പൊ അത് ക്ഷമിക്കണം ഇനി ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും സ്വലാത്ത് കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തരുക എന്നാണ് അപ്പൊ നിസ്കാരം സ്വലാത്ത് എന്നത് അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നതിന് അള്ളാഹുവോട് അള്ളാഹുവുമായി അടുക്കുന്നതിനുള്ള അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവുമായി അടുക്കാൻ നമുക്ക് അള്ളാഹുവിന് സഹായം അള്ളാഹുമായി അടുക്കാൻ അതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണെന്ത് അസ്വല നിസ്കരിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ ചെയ്തിരുന്ന എന്താണ് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യണം നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യണം അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേരിട്ടാൽ ആദ്യത്തിന്റെ നിസ്കാരം രണ്ടരക്കാലത്ത് ഒന്ന് വരുന്ന ശേഷം രണ്ടരക്കാലത്ത് അതാണ് ശരിയായ മാർഗം ഇനി ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല വേറൊരു ആയത്തിൽ പറയുന്നു اتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون ഈ ഗ്രന്ഥത്തിൽ നിന്ന് താങ്കൾക്ക് അവതീർണമായ ഈ ഗ്രന്ഥം താങ്കൾ ഓതുക താങ്കൾ പരായണം ചെയ്യുക ഉത്തിരി തിലാവത്ത് തലാനിറ പിന്തുടർന്നു തലാനിറ വെറുതെ ഇങ്ങനെ ഓതുക മാത്രം ഓതുക അതോടൊപ്പം അത് പിന്തുടരുക അത് മനസ്സിലാക്കി ഓതി അതനുസരിച്ച് പ്രവർത്തിക്കും അതാണ് ശരിക്കുള്ള തിലാവത്ത് ഖുർആൻ തലാനിറ പിന്തുടർന്നു അപ്പം ഖുർആൻ ഇങ്ങനെ നോക്കി ഓതുക മാത്രമല്ല ഓതുകയും അതിന്റെ അർത്ഥം ഗ്രഹിക്കുകയും സാരം മനസ്സിലാക്കുകയും അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും അത് എന്ത് ചെയ്യാം ജീവിതത്തിൽ പിന്തുടരുകയും ചെയ്യുക അപ്പോഴാണ് ശരിയായ തിലാവത്ത് പൂർണ്ണമായി അർത്ഥം അറിയാതെ ഓതിയാലും അതിന് കൂലി കിട്ടും എങ്കിലും അതിന് പൂർണ്ണമായ സമ്പൂർണമായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അർത്ഥം അറിയാതെ പിന്നെ പഠിക്കാൻ സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടായിട്ടും പഠിക്കാതിരിക്കുന്നത് തെറ്റാണ് അർത്ഥം അറിയാതെ ആദ്യമായിട്ട് ഖുർആൻ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒറ്റയടിക്ക് അർത്ഥം അറിയില്ല ഏഹ് എങ്കിലും അയാൾക്ക് അനുഭൂതി പക്ഷെ അർത്ഥം അറിയാനും പഠിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങളാണ് പഠിക്കേ നിർബന്ധമാണ് ഖുർആനാണ് നമ്മുടെ ഉള്ള ജീവിത പദ്ധതി ഏഹ് അത് മനസ്സിലാക്കണ്ടേ അത് മനസ്സിലാക്കാതെ എങ്ങനെ ജീവിതത്തിൽ അത് പ്രാവർത്തികാക്ക ഏഹ് ഖുർആൻ പഠിക്കാം പുത്തലുമാഹിയിലേക്ക് അനുസരിച്ചുള്ള പറയാണ് ഈ കിതാബ് താങ്കൾക്ക് അവതീർണമായ കിതാബ് ഓതുക പലായനം ചെയ്യുക അത് പിന്തുടരുക അതുകൂടാതെ താങ്കൾ നിസ്കാരം നിലനിർത്തുകയും ചെയ്യുക അപ്പോൾ സ്വല നിസ്കാരം സംസ്ഥാപിക്കുക നിലനിർത്തുക ക്രിസ്ത്യൻ നിസ്കാരം എല്ലാ മ്ലേച്ഛവൃത്തികളും എല്ലാ ദുർവൃത്തികളിൽ നിന്നും മനുഷ്യനെ തടയുന്നതാണ് തടയുന്നതാണ് വലതിക്കും അക്ബർ ഇനി അതുമൂലം വന്നു ചേർന്ന അള്ളാഹുവിന്റെ സ്മരണ എന്നുള്ളത് അത് ഏറ്റവും വലുതാണ് അതാണ് കൂടുതൽ വരെ നിസ്കാരം മ്ലാച്ച വൃത്തികളിൽ നിന്ന് ദുർവൃത്തികളിൽ നിന്ന് എല്ലാ മനുഷ്യനെ അകറ്റി നിർത്തുന്നതാണ് വളരിക്കുറുല്ലാഹി അക്ബർ നിസ്കാരം കൊണ്ട് വേറെ ഒന്ന് ഉണ്ടായിത്തരുന്ന എന്താണ് നിക്കുറുല്ലാ എന്താണ് നിക്കുറുല്ലാസ്കാരം കാമത്ത് ചെയ്യുക നിസ്കാരം നിലനിർത്തുക ലിദിക്കറി എന്നെ സ്മരിക്കുന്നതിന് അള്ളാഹു പറഞ്ഞു എന്നെ സ്മരിക്കുക അള്ളാഹുവിനെ സ്മരിക്കാനാണ് നിസ്കാരം അള്ളാഹുവിനെ ഓർക്കാൻ വെറുതെ ഇങ്ങനെ കാട്ടിക്കുട്ടിയാ പോരാ റുക്കോയെ ചെയ്യാ സുജൂത് ചെയ്യുക എണീക്കുക അണ്ട് വീഴ അതല്ല മാത്രമല്ല നിസ്കാരം ഏഹ് നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കണം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം ഞാൻ നിസ്കരിച്ച മനുഷ്യനാണെന്ന് ധാരണമാണ് ഏഹ് നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യരുത് തെറ്റിലേക്ക് പോകരുത് നമ്മളെ തെറ്റിലേക്ക് പോകരുത് വീണ്ടും അടുത്ത നിസ്കാരമായി ഇങ്ങനെ നമ്മൾ ഓർമ്മിപ്പിക്കാനാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് എന്ത് നിസ്കാരം നിസ്കാരം തന്നിരിക്കുന്നത് അല്ലാതെ നമ്മൾ നിസ്കരിച്ച അള്ളാഹ് എന്താ നമുക്ക് ഗുണത്തിനാണ് നിസ്കാരം ശരിയല്ലേ ഏഹ് അള്ളാഹുവിനെ നമ്മൾ നിസ്കരിക്കുന്നു എന്താണ് അത് മ്ലേച്ഛവൃത്തികളും ദുർവൃത്തികളും നിന്നൊക്കെ മനുഷ്യനെ തടയും ശരിയായ നിസ്കാരമാണ് ഏഹ് ശരിയായ ആത്മാർത്ഥത നിസ്കാരമാണ് استعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين അപ്പൊ അത് വലുതാണ് അത് ഭയങ്കര പാടാണ് നിസ്കരിക്കാൻ നിസ്കരിക്കാൻ ഭയങ്കര ഭാരമാണ് എല്ലാവർക്കും നിസ്കരിക്കാൻ ഭയങ്കര ഭാരമാണ് പക്ഷെ ആർക്കൊഴികെ ഇല്ല അലൽ ഹാഷ് ഭയഭക്തിയുള്ള ഹുഷുള്ള ആളുകൾക്ക് ഇവിടെ ഇന്നഹ അത് എന്ന് പറഞ്ഞു അഹ എന്ന ഗമീർ മടക്കുന്നത് എങ്ങോട്ടാണ് അത് ഈ നിസ്കാരം ആണ് ഉദ്ദേശിക്കുന്നതാണ് ഒരു അഭിപ്രായം മറ്റൊരു അഭിപ്രായം ഈ ക്ഷമയും നിസ്കാരവും പാലിക്കുക എന്നുള്ള മൊത്തത്തിലാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നും അഭിപ്രായം രണ്ടാണെങ്കിലും ശരിയാണ് ഏഹ് ഈ അടുത്ത വേറൊരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم لا. ولا ولا تستوي الحسنة ولا السيئة حسنة എന്ന് പറഞ്ഞാൽ നല്ലത് അതിന്റെ ഇതെന്താണ് ഓപ്പോസിറ്റ് ജം അല്ല ജംആണ് ഹസനാത്ത് പ്ലൂറൽ ഫോം ബഹുവചനം നന്മകൾ ഹസനത്ത് നന്മ ഹസനാത്ത് നന്മകൾ ശരിയാണ് പക്ഷെ വിദ് അവന്റെ ഓപ്പോസിറ്റ് വിപരീതം എന്താണ് അസലത്തിന്റെ വിദ് എന്താണ് ഓപ്പോസിറ്റ് തിന്മക്ക് എന്താണ് സയ്യത്ത് എന്താണ് സയ്യത്ത് ഹൈറും ഷെറും ഹൈറും ഷെറും ഹൈറ് ഹസനത്ത് ഷെറ് സയ്യത്ത് മനസ്സിലായോ നന്മ തിന്മ ഹസനത്ത് വല സയ്യ നന്മകളും തിന്മകളും നന്മയും തിന്മയും സമമാവുക നന്മയും തിന്മയും ഈക്വൽ ആവുക രണ്ടും തമ്മിൽ തുല്യാവും നന്മ തന്നെയാണ് തിന്മ തന്നെയാണ് രണ്ടും വേർതിരിക്കപ്പെട്ടു ഏറ്റവും നല്ലതുകൊണ്ട് തടയുക എന്തിനെ തിന്മയെ തടയുക തിന്മയെ ഏറ്റവും നല്ലതുകൊണ്ട് തടയുക അങ്ങനെ തിന്മയെ നന്മ കൊണ്ട് തടഞ്ഞാലുള്ള ഗുണം എന്താണ് നിങ്ങൾക്കിടയിൽ ശത്രുതയുള്ള ആളും നിങ്ങളും തമ്മിൽ ഏഹ് ആവാം ഹമീം അവൻ നിങ്ങളുടെ ഉറ്റ സുഹൃത്തായി മാറാൻ ഇങ്ങനെ ഒരു ആള് നമ്മളെ ചീത്ത വിളിക്കാൻ എന്തൊക്കെയോ വിളമ്പെന്ന് ചീത്ത വിളിക്കും അപ്പൊ നമ്മൾ പക്ഷേ വളരെ മര്യാദയോടുകൂടിയാണ് സംസാരിക്കുക എങ്കിൽ ഇപ്പൊ നമുക്ക് ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എങ്കിൽ അയാള് ക്രമേണ ചിലപ്പോൾ നമ്മുടെ ഉറ്റ സുഹൃത്തായി മാറിയേക്കാം മനസ്സിലായി അങ്ങനെയാണ് നബി സല്ലാ അലൈഹി സ്വലമ അള്ളാഹു സ്വലാം ദീനി പ്രബോധനം നടത്തിയത് നബി സല്ലാ അലൈഹി സ്വലമെ ആക്രമിച്ച പലർക്കും നബി മാപ്പ് കൊടുത്തു ഏഹ് അത് അതുകൊണ്ടാണ് ഇസ്ലാമിക പ്രബോധനം പിന്നീട് എളുപ്പമായി തീർന്നത് പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ ഇങ്ങനെ ക്വാളിറ്റി ഇങ്ങനെ ഒരു ഗുണം എത്തിപ്പെടാൻ ആർക്കേ സാധിക്കുള്ളൂ ഇല്ലല്ലതീന സബറു സബറു സബറ സുബുറ് ക്ഷമ ഇപ്പൊ ഫയലാറിന് എന്താണ് പ്രവർത്തിച്ചു ഏത് ഫീലാണ് ആ അതിനെയാണ് ഫീൽ മാവി അപ്പൊ സബറ എന്തായിരിക്കും ഫീൽ മാവിയല്ലേ പറ ഫസ്റ്റ് സുബുറുൻ ക്ഷമ സബറ പ്രവർത്തിച്ചു എന്നുള്ള പോലെ എന്ത് പറയുന്നു ക്ഷമിച്ചു പറയുന്ന ശബ്ദം കേൾക്കുന്നില്ല ക്ഷമിച്ചു സബറ എന്ന് പറയുമ്പോൾ പാല എന്ന് പറയുമ്പോൾ അല്ലേ അല്ലേ പാല വസൂലല്ലേ അപ്പൊ ഒരു മാറി ആണ് അത് ക്ഷമിച്ചു അപ്പൊ എന്താണ് ഇല്ലല്ലതീന സബറൂ ക്ഷമിച്ചവർക്കല്ലാതെ ക്ഷമിക്കുന്നവർക്കല്ലാതെ ഇത് സാധ്യമല്ല ഇങ്ങനെ എത്തിപ്പെടാൻ കഴിയില്ല ഇങ്ങനെ ഒരു ഗുണം ഇല്ല ചീത്ത പറയണ ഇങ്ങനെ കേട്ടിട്ടേ പിന്നെ നല്ല ആൾക്കാരോട് വരുമാനം കഴിയില്ല അപ്പൊ ഇങ്ങോട്ട് ചീത്ത പറയുന്നത് ഡബിൾക്ക് അങ്ങോട്ട് കൊടുക്കുക അങ്ങനെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ അല്ലേ അല്ലെങ്കിൽ അദ്ദേഹം അത്രയെങ്കിലും കൊടുക്കും പക്ഷെ അങ്ങനെ ചെയ്യരുത് എന്നാണ് അങ്ങനെ ചെയ്യാതെ അത് ക്ഷമിച്ചുകൊണ്ട് എന്ത് ചെയ്യാ അയാളോട് മര്യാദക്ക് മര്യാദക്ക് പെരുമാറുക അയാളോട് നല്ല രീതിയിൽ പെരുമാറുക ഏഹ് അപ്പോ എന്താവും ക്രമേണ അയാൾ എന്ത് ചെയ്യും പക്ഷെ പിന്നീട് നമ്മുടെ ക്ലോസ് ഫ്രണ്ടായി മാറാൻ അതാണ് ഹമീം അയാൾ നിങ്ങളുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് അടുത്ത സുഹൃത്തായി മാറാം പക്ഷെ എന്താണ് ഇങ്ങനെ ഒരു ഗുണം ആർക്കേ കിട്ടുള്ളൂ എത്തിപ്പെടുകയില്ല അങ്ങനെ കഴിയുകയില്ല ആർക്ക് ഇല്ലല്ലദീന സബറു നല്ല ക്ഷമയുള്ളവർക്കല്ലാതെ കഴിയില്ല അപ്പൊ ക്ഷമ എന്നുള്ളൊരു ഗുണം വളരെ പ്രസക്താണ് വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം ഈ ദുനിയാവിലും ആഖിറത്തിലും നല്ല ഭാഗ്യമുള്ള ആൾക്ക് മാത്രമേ അങ്ങനെ കഴിയുള്ളൂ ഏഹ്? إنها لكبيرة إلا على الخاشعين إلا الذين خاشعين الذين ظنوا أنهم ملاقو ربهم وأنهم ഇലൈഹി റാജിഊൻ ഹാഷിയാണ് നിങ്ങൾക്ക് അള്ളാഹുവിൽ ഹുഷൂൾ ഭയഭക്തിയുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ നിസ്കരിക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിയൂ ശരിയായ രീതിയിൽ നിസ്കാരം നിർവഹിക്കാനും നിസ്കാരം ഒരു ഭാരമാകാതെ നിസ്കാരം അള്ളാഹുമായുള്ള ഒരു മുനാജാത്തായിട്ട് അതിൽ കൺകുളിർമ കിട്ടുന്നുണ്ട് അതൊരു ഭയങ്കര ഒരു നല്ലൊരു സന്തോഷം തോന്നുന്നു നിസ്കാരത്തിൽ നിസ്കരിക്കാൻ പറഞ്ഞാൽ വളരെ നല്ലൊരു അനുഭൂതിയായി അള്ളാഹുവിൽ ഭയഭക്തി നല്ല ഭയത്തിൽ നല്ല ഇവാൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു അനുഭൂതിയായി അപ്പൊ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിച്ചിരിക്കാൻ നമുക്ക് നല്ല ഇഷ്ടമല്ലേ നമുക്ക് ഒരാൾ നല്ല ഇഷ്ടമുണ്ട് അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ സമയം കിട്ടി അയാൾ സംസാരിച്ചിരിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും അപ്പൊ ആ നിസ്കാരം എന്താണ് അള്ളാഹുമായുള്ള മുനാജാത്ത് അള്ളാഹുമായുള്ള നമ്മുടെ സംഭാഷണം നമ്മൾ അള്ളാഹിനോട് സംസാരിക്കുക അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ അല്ലേ അന്താഴ്ബുദ് അള്ളാഹു തറ തറ فإنه يراك إنسان نرى لي അള്ളാഹു നിന്നെ കാണുന്നുണ്ട് അന്താബുദ് അള്ളാഹക്ക് അന്നക്ക തറ നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന കണക്കിന് നീ അള്ളാഹുവിനാണ് നമ്മൾ അള്ളാഹുനെ കാണുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ എല്ലാം തെക്കും തറ നീ അള്ളാഹുനെ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ അള്ളാഹുമായുള്ള ഒരു മുനാജാത്ത് അപ്പം നമുക്ക് അള്ളാഹുവിന് അതിമാത്രം ഈമാനുണ്ട് അള്ളാഹുവിനോട് ഒരുമാത്രം സ്നേഹമുണ്ടെങ്കിൽ നിസ്കാരം നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കാരണം നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള ആളോട് നല്ല ഭക്ഷണമുള്ള ആളോട് തെരുത്ത് സംസാരിച്ചിട്ട് നമുക്ക് ഇഷ്ടമല്ലേ അപ്പൊ കുറേ സമയം നിസ്കരിക്കാൻ നമുക്ക് നല്ല താല്പര്യം അപ്പൊ നമുക്ക് ഭാരമേ ഉണ്ടാവില്ല നമ്മളിപ്പം നല്ലോണം സംസാരിച്ചിരിക്കാം നല്ല ഇഷ്ടമുള്ള ആളോട് നമുക്ക് മണിക്കൂർ കണക്കിന് സംസാരിച്ചിരുന്നാൽ നമുക്ക് ക്ഷീണം അറിയില്ല അറിയോ ക്ഷീണമൊക്കെ ഉള്ള ആളാണെങ്കിൽ തന്നെ ചിലപ്പോൾ ക്ഷീണം അറിയില്ല മറ്റെന്താണ് ഉറപ്പിക്കുന്നു ഇത് ലെന്ന് എന്ന് പറഞ്ഞാൽ അവിടെ യക്കീൻ എന്നുള്ള അർത്ഥം സംശയം എന്നുള്ള അർത്ഥത്തിലല്ല യക്കീൻ ഉറപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അന്നഹും മുലാഖൂ റബ്ബിഹിം ഈ ഹാഷിയങ്ങൾ എങ്ങനെയാണ് അവർക്കറിയാം ചുണ്ടിപ്പ് കഴിക്കല കുട്ടി അന്നഹും മുലാഖൂ റബ്ബിഹിം അവർ അള്ളാഹുവിനെ ലക്കിയ എന്ന് പറഞ്ഞാണ് കണ്ടുമുട്ടി അള്ളാഹുവിനുമായുള്ള നമ്മള് പാരലോകത്ത് മുമ്പിലേക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റും അല്ലേ അതിനാൽ ലക്കാ ഉള്ള അള്ളാഹുവിനെ കാണും ലക്കാ അപ്പൊ അള്ളാഹുവിനെ അവന്റെ അവരുടെ നാഥനെ അതായത് അള്ളാഹുവിനെ അവർ കണ്ടുമുട്ടും എന്ന് അവർ ഉറപ്പിച്ചിരിക്കുക നമുക്കറിയാം അപ്പൊ ഉഷുള്ള ആശയങ്ങൾ അവർ അള്ളാഹുവിൽ ഭയഭക്തിയുള്ളവർ അവർക്കറിയാം നാഥനെ നാളെ അവർക്ക് കണ്ടുമുട്ടണം എന്ന് നിശ്ചയം അവർ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണെന്ന് മരിച്ചു നിന്നിട്ട് അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലണം അള്ളാഹുവിനെ കാണും വേണം എന്നുള്ള ചിന്ത ആരെടുത്തുണ്ട് ഹാഷിയങ്ങൾക്ക് അള്ളാഹുവിൽ ഭയഭക്തിയുള്ളവർക്ക് ഉണ്ടായി അപ്പൊ അതുകൊണ്ട് നിസ്കാരം വളരെ സന്തോഷം നൽകുന്ന ആനന്ദം അനുഭൂതി നൽകുന്ന ഒരു